ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് ജയം രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി ഒന്ന് റൺസിന് ഓൾ ഔട്ടായി വിദേശ മണ്ണിൽ ഇന്ത്യയുടെ തുടർച്ചയായ എട്ടാം ടെസ്റ്റ് തോൽവിയാണ് ഇത് മോനെ ഡേവിഡ് ഫൈനൽ എക്സാമിന് എയ്റ്റി പെർസെന്റിന് മേൽ മാർക്ക് വാങ്ങിക്കാണ് പപ്പ നിനക്കൊരു ഐഫോൺ വാങ്ങി തരാം കഴിഞ്ഞ വർഷത്തെ അഞ്ച് സപ്ലൈ ചെയ്താൽ കിടക്കുക അപ്പോഴാണ് എയ്റ്റി പെർസെന്റ് മാർക്ക് മോനെ ഭക്ഷണം കഴിച്ചിട്ട് പോടാ ആ ഞാൻ പിന്നെ കഴിച്ചോളാം എപ്പോ നോക്കിയാലും വാട്സാപ്പ് വാട്സാപ്പ് ആ കുന്തരാണ് വാങ്ങിച്ചു കൊടുത്തത് നിങ്ങൾ തന്നെയല്ലേ la la la ജോയിയുടെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു പക്ഷേ അരമണിക്കൂർ മുമ്പെങ്കിലും എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുന്ന കേസായിരുന്നു സംഭവം അവിടെ വെച്ചായിരുന്നു കാർത്തിക് നഗർ ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ചായിരുന്നു Thank you. കൈവിരൽ തുമ്പിൽ ലോകത്തിൻ്റെ അനന്ത സാധ്യതകൾ തെളിയുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഭാഗ്യമോ നിർഭാഗ്യമോ അറിയില്ല ലോകത്തിന്റെ രണ്ടു കരകളിലിരിക്കുന്നവർ പോലും എന്നും കണ്ട് സംസാരിക്കുവാൻ അവസരമൊരുക്കുന്ന മൊബൈൽ ഫോണും ഇന്റർനെറ്റും വാട്സപ്പും എല്ലാം പക്ഷേ ഒന്ന് ഓർക്കുക ഈ മായാലോകത്തിനും അപ്പുറം ജീവിതത്തിന്റെ ചില നേർക്കാഴ്ചകളുണ്ട് നഷ്ടപ്പെട്ടു പോയാൽ മറ്റൊന്നിനും പകരം വെക്കാനാവാത്തത്ര വിലയുള്ളവ അത് കാണാതെ പോകരുത് കേൾക്കാതെ